സി സി ലെ സ്ട്രിംഗ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എന്താണ് സ്ട്രിംഗ് സ്ട്രിംഗിന്റെ ഡിക്ലറേഷൻ സ്ട്രിംഗിന്റെ ഇനിഷ്യലൈസേഷൻ സ്ട്രിംഗിന് ചില ഉദാഹരണങ്ങൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system version 1104 GCC G compiler version 4.6.1 സ്ട്രിംഗിന്റെ ആമുഖത്തോടെ തുടങ്ങാം ഒരൊറ്റ ഡാറ്റ ഐറ്റം ആയ charactersന്റെ ഒരു നിരയാണ് സ്ട്രിംഗ് സ്ട്രിംഗിന്റെ സൈസ് സമം സ്ട്രിംഗിന്റെ നീളം അധികം 1 എങ്ങനെ ഒരു സ്ട്രിംഗ് ഡിക്ലയർ ചെയ്യാമെന്ന് നോക്കാം അതിനുള്ള ഘടന char string name size char data type ആണ് സ്ട്രിംഗ് നാമെ stringന്റെ പേര് എന്നിട്ട് അതിന്റെ സൈസ് ഇവിടെ കൊടുക്കുക ഉദാഹരണം ഇവിടെ സൈസ് 10 ആയ ക്യാരക്ടർ സ്ട്രിംഗ് നെയിംസ് ഡിക്ലയർ ചെയ്യുന്നു ഒരു ഉദാഹരണം നോക്കാം നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തുറക്കാം നമ്മുടെ ഫയലിന്റെ പേര് stringസി ഈ പ്രോഗ്രാമിൽ യൂസറിൽ നിന്ന് ഒരു സ്ട്രിംഗ് ഇൻപുട്ടായി സ്വീകരിച്ച് പ്രിന്റ് ചെയ്യുന്നു ഇപ്പോൾ കോഡ് വിശദമാക്കാം ഇവ ഹെഡർ ഫയലുകളാണ് string.hൽ സ്ട്രിംഗ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിക്ലറേഷൻസ് ഫങ്ഷൻസ് കോൺസ്റ്റന്റ്സ് എന്നിവ ഉൾക്കൊള്ളുന്നു നമ്മൾ സ്ട്രിംഗ് ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഈ ഹെഡർ ഫയൽ ഉൾപ്പെടുത്തണം ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ സൈസ് 30 ആയ ഒരു സ്ട്രിംഗ് strname ഡിക്ലയർ ചെയ്യുന്നു ഇവിടെ നമ്മൾ യൂസറിൽ നിന്ന് ഒരു സ്ട്രിംഗ് സ്വീകരിക്കുന്നു ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാനായി ഫോർമാറ്റ് സ്പെസിഫയർ %sഓട് കൂടിയ scanf ഫങ്ഷൻ ഉപയോഗിക്കാം സ്ട്രിംഗിന്റെ കൂടെ സ്പേസസ് ഉൾപ്പെടുത്താൻ കാരറ്റ് ചിഹ്നവും എന്നും ഉപയോഗിക്കുന്നു എന്നിട്ട് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സേവ് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ കൺട്രോൾ Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് stringസി space hyphen o space STR type ചെയ്യുക എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ str ടൈപ്പ് ചെയ്യുക എന്റർ കൊടുക്കുക ഇവിടെ എന്റർ തെ സ്ട്രിംഗ് എന്ന് കാണുന്നു talk to a teacher type ചെയ്തിട്ട് എന്റർ കൊടുക്കുക output The string is talk to a teacher കാണുന്നു. സ്ലൈഡിലേക്ക് തിരിച്ചു വരുന്നു. ഇതുവരെ stringന്റെ ഡിക്ലറേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ ഒരു സ്ട്രിംഗ് എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന്റെ ഘടന char var name size is equal to string ഉദാഹരണം സൈസ് 10 ഉള്ള ക്യാരക്ടർ സ്ട്രിംഗ് നെയിംസ് ഡിക്ലയർ ചെയ്ത് പ്രിയ എന്ന സ്ട്രിംഗ് നൽകുന്നു. മറ്റൊരു ഘടന char var name is equal to single quotesനുള്ളിൽ സ്ട്രിംഗ് ഉദാഹരണം char names 10 is equal to സിംഗിൾ quotesനുള്ളിൽ പ്രിയ ആദ്യത്തെ ഘടന എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ കാണാം എഡിറ്ററിലേക്ക് തിരികെ വരിക അതേ ഉദാഹരണം ഉപയോഗിക്കാം ആദ്യമായി Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക string initialize എന്ന പേരോടെ ഫയൽ സേവ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക സ്ട്രിംഗ് ഇനിഷ്യലൈസ് ചെയ്യാം അഞ്ചാമത്തെ വരിയിൽ is equal to ഡബിൾ quotesനുള്ളിൽ spoken ട്യൂട്ടോറിയൽ ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഈ സ്ട്രിംഗ് പ്രിന്റ് മാത്രം ചെയ്യുന്നതിനാൽ ഈ രണ്ട് വരികൾ നീക്കം ചെയ്യുന്നു സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക കംപൈൽ ചെയ്യാനായി GCC space stringinitialize.c space hyphen o space str2 type ചെയ്യുക string.cയുടെ ഔട്ട്പുട്ട് ഫയൽ str നീക്കം ചെയ്യപ്പെടാതെ ഇരിക്കാൻ ഇവിടെ str2 ഉപയോഗിക്കുന്നു എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാനായി str2 ടൈപ്പ് ചെയ്യുക output The string is spoken tutorial എന്ന് കാണുന്നു നമുക്ക് സംഭവിക്കാനിടയുള്ള ചില സ്വാഭാവികമായ തെറ്റുകൾ നോക്കാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക ഇവിടെ stringന്റെ സ്പെല്ലിംഗ് സ്റ്റിംഗ് എന്ന് നൽകുന്നു സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരിക നേരത്തേതുപോലെ കംപൈൽ ചെയ്യുക ഒരു ഫേറ്റൽ എറർ കാണുന്നു sting.h no such file or directory compilation terminated പ്രോഗ്രാമിലേക്ക് തിരികെ വരാം ഇതെന്തന്നാൽ sting.h എന്ന ഹെഡർ ഫയൽ കണ്ടെത്താൻ കംപൈലറിന് കഴിയുന്നില്ല അതിനാൽ എറർ തരുന്നു എറർ കണ്ടുപിടിക്കാം ഇവിടെ r ടൈപ്പ് ചെയ്യുക സേവ് കൊടുക്കുക വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേത് പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു മറ്റൊരു സ്വാഭാവികമായ തെറ്റ് നോക്കാം പ്രോഗ്രാമിലേക്ക് തിരികെ വരിക ഇവിടെ charന് പകരം ഇന്റ് കൊടുക്കുന്നു സേവ് ക്ലിക്ക് ചെയ്യുക എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം ടെർമിനലിലേക്ക് പോകാം പ്രോംപ്റ്റ് വൃത്തിയാക്കാം നേരത്തേതുപോലെ കംപൈൽ ചെയ്യുക ഈ എറർ കാണുന്നു wide character array initialized from non wide string format Percent expects argument of type char but argument 2 has type int. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം ഇതെന്തെന്നാൽ നമ്മൾ stringന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആയ s ഉപയോഗിച്ചു എന്നിട്ട് ഇന്റഗർ ഡാറ്റ ടൈപ്പിലൂടെ ഇത് ഇനിഷ്യലൈസ് ചെയ്യുന്നു എറർ തിരുത്താം ഇവിടെ ചാർ ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേത് പോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു ഇതേ പ്രോഗ്രാം C++ ൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക stringസി ഫയൽ തുറക്കട്ടെ ഇവിടെ കോഡ് എഡിറ്റ് ചെയ്യാം ആദ്യം Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക ഇപ്പോൾ cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യാം സേവ് ക്ലിക്ക് ചെയ്യുക ഹെഡർ ഫയൽ അയോസ്ട്രീം ആയി മാറുന്നു യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക സേവ് ക്ലിക്ക് ചെയ്യുന്നു ഈ ഡിക്ലറേഷൻ നീക്കം ചെയ്യാം എന്നിട്ട് ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു string space strname semicolon type ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് മാറ്റി കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുക സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്തിട്ട് ഗെറ്റ്ലൈൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ബ്രാക്കറ്റിനുള്ളിൽ സിൻ strname ടൈപ്പ് ചെയ്യുക അവസാനം ഒരു സെമിക്കോളൻ കൊടുക്കുക വീണ്ടും പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം out statement format specifier n എന്നിവ നീക്കം ചെയ്യുക കോമ നീക്കം ചെയ്യുന്നു രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് നീക്കം ചെയ്യുന്നു രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട്സിനുള്ളിൽ n കൊടുക്കുക എന്നിട്ട് സേവ് ചെയ്യുക ഇവിടെ സ്ട്രിംഗ് വേരിയബിൾ strname ഡിക്ലയർ ചെയ്യുന്നു C++ ൽ ഫോർമാറ്റ് സ്പെസിഫയർ ഉപയോഗിക്കാത്തതിനാൽ strname സ്ട്രിംഗ് വേരിയബിൾ ആണെന്ന് കംപൈലറിന് മനസ്സിലാകണം ഇൻപുട്ടിൽ നിന്നും ക്യാരക്ടർസ് എക്സ്ട്രാക്ട് ചെയ്യാനായി getline ഉപയോഗിക്കുന്നു എന്നിട്ട് അവയെ സ്ട്രിംഗ് ആയി സ്റ്റോർ ചെയ്യുന്നു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരിക പ്രോംപ്റ്റ് വൃത്തിയാക്കട്ടെ കംപൈൽ ചെയ്യാൻ g space string.cpp space hyphen o space str3 type ചെയ്യുക എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ str3 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക Enter ദി സ്ട്രിംഗ് എന്ന് കാണുന്നു ഞാൻ Talk to a ടീച്ചർ എന്ന് കൊടുക്കുന്നു എന്റർ പ്രസ് ചെയ്യുക output The string is talk to a teacher എന്ന് കാണുന്നു ഔട്ട്പുട്ട് C കോഡിന് സമാനമാണെന്ന് കാണാം ഇപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു വരാം ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സ്ട്രിംഗ്സ് stringന്റെ ഡിക്ലറേഷൻ ഉദാഹരണം ചാർ strname 30 സ്ട്രിംഗിന്റെ ഇനിഷ്യലൈസേഷൻ ഉദാഹരണം char strname 30 is equal to talk to a teacher ഒരു അസൈൻമെന്റ് രണ്ടാമത്തെ ഘടന ഉപയോഗിച്ച് ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി